എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജനിച്ചു വളർന്ന തറവാടിൻ്റെ അടുത്ത് ബുദ്ധിഭ്രമം പിടിപെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഉറക്കം നടന്നാൽ ഉടൻ ചൂലെടുത്ത് മുറ്റമടി തുടങ്ങും ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് അടിച്ചു മാറ്റുന്ന ചപ്പും ചവറും വീണ്ടും ആദ്യം കിടന്നിടത്തേക്ക് തന്നെ അടിച്ചു നീക്കുന്നതായിരുന്നു അവരുടെ രീതി ഇടത്തുനിന്ന് ഉള്ള ഇടത്തുള്ള അഴുക്കുകളൊക്കെ വലത്തോട്ട് നീക്കി വെക്കും വലത്തുനിന്നുള്ളതൊക്കെ ഇടത്തോട്ട് നീക്കി വെക്കും പിന്നെ അത് ഇടത്തോട്ട് നീക്കി വെക്കും അങ്ങനെ ആദ്യം കിടന്നിടത്തേക്ക് തന്നെ പിന്നെ അടിച്ചു നീക്കുന്നതായിരുന്നു അവരുടെ രീതി അങ്ങനെ കുഞ്ഞു നിന്ന് തളരുന്നത് വരെ എളിക്ക് കൈയും കൊടുത്ത് അവർ ഇങ്ങനെ തളരുന്നത് വരെ അവർ ഈ പ്രക്രിയ തുടരുമായിരുന്നു നമ്മൾ നാരായണത്തിൽ അതിൻ്റെ കഥ കേട്ടിട്ടുണ്ട് അതും ഏകദേശമൊക്കെ ഇതൊക്കെ തന്നെയാണ് കല്ലുരുട്ടി മുകളിൽ കയറ്റി താഴേക്കുരുട്ടിയിടും പുള്ളി ചിരിക്കുകയായിരുന്നു ആർത്തിയിരിക്കുന്നതായിട്ടാണ് ഞാൻ നാരായണത്തി പ്രാന്തൻ എന്ന നാടകത്തിൽ കണ്ടത് പക്ഷേ ഈ കഥ അതിനേക്കാളും വളരെ മുമ്പുള്ളായിരുന്ന സിസിഫസിൻ്റെ സിസിഫസിന്റെ മിത്തിലുള്ള ഒരു കഥയാണ് സിസിഫ് എന്ന് പറഞ്ഞ ക്രൂരനായ രാജാവായിരുന്നു അയാളെ ദൈവം ശപിക്കുന്നതാണ് അതായത് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ജീവിതം മുഴുവൻ അതായത് പുള്ളി കല്ലുരുട്ടി മുകളിൽ കയറ്റും എന്നിട്ട് പിന്നെയും താഴോട്ട് കല്ല് വീഴും തന്നെ വീഴുന്നതാണ് മറ്റേതിൽ പുള്ളി ഉരുട്ടി നാലാമത്തെ പ്രാവശ്യം ഉരുട്ടി താഴെ ഇടുന്നതാണ് ഇതിൽ അങ്ങനെയല്ല തന്നെ വീഴുകയാണ് ദൈവം ചെയ്യുന്നതാണ് പരിപാടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടിക്കറ്റും പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ പുള്ളിക്ക് അതിൽ തന്നെ ഈ ടിക്കറ്റിന് അതിൽ തന്നെ ഒരു രസം കണ്ടു തുടങ്ങി എന്നാണ് ചില ഫിലോസഫേഴ്സ് പറയുന്നത് അതായത് ജീവിതത്തിൽ ശരിക്കും ഒരു അർത്ഥമില്ല നമ്മൾ ശാപ്പാട് കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതിൽ നിന്നുള്ള ഊർജം കൊണ്ട് നടന്ന് നടന്നാണ് പിന്നെയും ഭക്ഷണം തേടുന്നു ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന് ഊർജം തീരുന്നു പിന്നെയും ഭക്ഷണം കഴിക്കുന്നു അതായത് ഒരു അത്യന്തമില്ല ഒരു അന്തവും ഇല്ലാത്ത ഈ ഭക്ഷണം കഴിക്കലാണ് ശരിക്കും നമ്മുടെ നമ്മുടെ ഊർജം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പക്ഷേ അതിൽ നമ്മൾ പിന്നെ കുറേ ഇതിൽ അർത്ഥം കണ്ടുപിടിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മരിക്കാൻ ഭയമാണ് അതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു നമ്മൾ അതിന് ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു ഇങ്ങനെ കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു കാരണമില്ലെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുക what the purpose of life ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിലോസഫി പറയും പക്ഷേ അത്യ അത്യന്തികമായി നമുക്ക് മരണത്തെ ഭയമാണ് അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ വേഗം മരിച്ചു പോകാനെ ഭക്ഷണി കിടന്ന് മരിച്ച ഒരുപാട് പേര് ഭക്ഷണി കിടന്ന് മനപ്പുറപ്പ് അശോക രാജാവ് അസുഖമായ അങ്ങനെ മരിക്കുമെന്നായപ്പോൾ ഒന്നും കഴിക്കാതെ ജലപാനം പോലും ഇല്ലാതെ ഭക്ഷണി കിടന്ന് തന്നെ കിടന്ന് മരിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ ചെയ്യുന്ന ഇപ്പം ജൈനന്മാരിലൊക്കെ ഉണ്ട് എന്നാലും മൊത്തത്തിൽ നമുക്ക് ജീവിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ലെങ്കിലും മരണത്തെ ഉള്ള ഭയം എന്ന ഒരു അർത്ഥം തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ എൻ്റെ ഈ അയൽപക്ക ആറാമത്തെ പ്രാർത്ഥന ആയിക്കോട്ടെ എൻ്റെ അയൽപക്കത്തെ സ്ത്രീ ആയിക്കോട്ടെ വർഷങ്ങളോ ദശകങ്ങളോ ഇങ്ങനെ അധ്വാനിച്ചാലും അതുകൊണ്ട് അവർക്കോ മറ്റുള്ളവർക്കോ ഒരു ഗുണവുമില്ല അത് വെറുതെ അവർ ഉപയോഗിക്കുക അവരുടെ ഊർജ്ജം മുഴുവൻ ഭക്ഷണത്തിൽ കിട്ടുന്ന ഊർജ്ജം മുഴുവൻ ആർക്കും ഒരു ഉപകാരമില്ലാതെ കത്തിപ്പോവുകയാണ് ഇനി മറ്റൊരു സാഹചര്യമുണ്ട് അക്രമങ്ങൾ ഉണ്ടാക്കുന്ന അധ്വാന നഷ്ടവും ഊർജ്ജനഷ്ടവും ധനനഷ്ടവും ഉണ്ടാവും കാലത്തെ അധ്വാനത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഫലമായി ഉണ്ടാക്കുന്ന സൗദങ്ങളും നിർമ്മിതികളുമാണ് യുദ്ധങ്ങളും അക്രമങ്ങളും നിമിഷം കൊണ്ട് തകർത്തില്ലാതാക്കുന്നത് ഈ ക്രമ ഈ ആക്രമണ പ്രക്രിയയ്ക്ക് ഊർജവും അധ്വാനവും ആവശ്യമാണ് കാര്യം ഒരു നെഗറ്റീവ് വർക്കാണ് ഈ അക്രമം അല്ലെങ്കിൽ അടിച്ച് തകർക്കലെങ്കിലും അതിനും വേണം ഊർജം പക്ഷേ ഈ അധ്വാനം നെഗറ്റീവ് അഥവാ വിനാശകരമാണ് അതായത് അക്രമങ്ങൾ അക്രമങ്ങൾ ഈ ഊർജം കൊണ്ടുണ്ടാക്കുന്ന നിർമ്മിതികൾ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവ പൂർവ്വസ്ഥിതിയിലാക്കാൻ കൂടുതൽ സമയവും ഊർജവും മറ്റു വിഭവങ്ങളും വ്യായം ചെയ്യുന്നു രോഗങ്ങളുടെ ഫലം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ നെഗറ്റീവ് ആക്കുക എനർജിയാണ് നമ്മൾ പിന്നീട് പുറകോട്ട് പോകണം നമ്മുടെ ആരോഗ്യം പിന്നെ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ കൂടുതൽ ഊർജം വേണ്ടി വരുന്നു വിഭവങ്ങളും വേണം എല്ലാം വേണം മൂന്ന് തരത്തിലാണ് നമ്മൾ ആക്രമിക്കുന്നത് അപ്പോൾ ഐ മീൻ അധ്വാനിക്കുന്നത് നേരത്തെ പറഞ്ഞത് ഒന്ന് നാരായണത്തെ ഭ്രാന്തനെ പോലെ ഒരു കാര്യമില്ലാതെ ഫലവുമില്ലാതെ രണ്ട് അക്രമങ്ങളിലൂടെ കൂടെ അക്രമം എന്ന അധ്വാനം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നഷ്ടമാണ് പിന്നെ മൂന്നാമത്തെ മൂല്യവർധന ഉണ്ടാക്കുന്ന തൊഴിൽ അപ്പോൾ ഇപ്പോൾ അധ്വാനം ഇപ്പോൾ സ്ത്രീ അധ്വാനിക്കുന്നുണ്ട് പക്ഷെ തൊഴിൽ ചെയ്യുന്നില്ല നാരായണത്തെ ഭ്രാന്തൻ അധ്വാനിക്കുന്നുണ്ട് തൊഴിൽ ചെയ്യുന്നില്ല അക്രമികൾ അധ്വാനിക്കുന്നതിൻ്റെ പക്ഷെ നെഗറ്റീവ് തൊഴിലാണ് അവർ ചെയ്യുന്നത് മൈനസ് അതുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ പൂർവ്വ പിന്നെയും ഊർജം വേണം പിന്നെ മൂർദ്ധ മൂലവർധന ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ തൊഴിൽ അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പോസിറ്റീവ് തൊഴിൽ നെഗറ്റീവ് തൊഴിൽ പിന്നെ സീറോ തൊഴിൽ എൻ്റെ പിതാവ് ടാറ്റയിലെ എറണാകുളത്തുള്ള ഒരു സോപ്പ് നിർമ്മാണശാലയിൽ ഗുമസ്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവിടെ ഒരു വേദന വർദ്ധനയ്ക്ക് വേണ്ടി ഒരു സമരമുണ്ടായി ഞാനിന്ന് ആറിലോ ഏഴിലോ പഠിക്കുകയാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമരം മാസങ്ങൾ നീണ്ടു അപ്പൻ ഒരിക്കലും താടിയൊന്നും വെക്കാറില്ല പക്ഷേ ആ ഇത് ആ കാലത്ത് ഈ വെറുതെ വീട്ടിലിരിക്കുന്ന താടിയൊന്നും ഇരുന്നിരുന്ന അവസാനം അപ്പൻ ഒരു താടി തന്നെ വന്നു അത് കഴിഞ്ഞിട്ട് അതിക്ക് മുമ്പ് അപ്പൻ ഒരിക്കലും താടി വെച്ചിട്ടില്ല അപ്പോൾ ഈ സമരത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറി തൊഴിലാളികൾക്കും ചുമട്ട് തൊഴിലാളികൾക്കും കാര്യമായ അതായത് അധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഗുമസ്തന്മാർക്ക് വേതന ഉണ്ടായി അതേസമയം എൻ്റെ പിതാവിനെ പോലെയുള്ള ഗുമസ്തന്മാർക്കും കണക്കെഴുത്തുകാർക്കൊന്നും വലിയ ശമ്പള വർധന ഉണ്ടായില്ല ഇതിന് പിന്നിലുള്ള ജതവികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത്തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളെല്ലാം ചോര നീരാക്കി അധ്വാനിക്കുന്നു അതേസമയം ഗുമസ്തന്മാർ ഫാനിൻ്റെ കീഴിലിരുന്ന് വിയർക്കാതെ അധ്വാനം മാത്രം നടത്തുന്നത് എന്നതാണ് തത്സലമായി ഒമ്പത് ഒൻപത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ പിതാവിന് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചതനുസരിച്ച് സ്റ്റോറിൽ സാധനങ്ങൾ വയ്ക്കുകയും എടുക്കുകയും ചെയ്തിരുന്ന രണ്ടോ മൂന്നോ ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ചുമട്ടുതൊഴിലാളിയേക്കാൾ താഴ്ന്ന ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു ഈ സമരം കാരണം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ശമ്പളം കൂട്ടിക്കൊടുത്ത് അറിവുകൊണ്ട് അധ്വാനിക്കുന്നവന് ഒന്നുമില്ല ഈ ന്യായം നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് വിയർപ്പൊഴുക്കിയുള്ള അധ്വാനം മാത്രമാണ് തൊഴിൽ എന്ന വരട്ടുവാദം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ പല തൊഴിൽ സംഘടനകളും അധ്വാനത്തിന്റെ പേര് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ തൊഴിലാളികൾ ഒരു കാര്യം മറക്കുന്നു അധ്വാനമല്ല തൊഴിൽ എന്ന സാമ്പത്തിക സത്യം അടിസ്ഥാനമായ സാമ്പത്തിക സത്യമാണ് അധ്വാനമല്ല തൊഴിൽ ഇപ്പൊ നാരായണത്തെ ഭ്രാന്തനും എൻ്റെ അയൽപക്കത്തുണ്ടായിരുന്ന സ്ത്രീയും രാപ്പകൽ അധ്വാനിച്ചിരുന്നു എന്നാൽ തൊഴിൽ ഇല്ല സീറോ അവരും അവരെ പോലെ ഒരു മൂല്യവർധനയും ഉണ്ടാക്കാത്ത തട്ടിപ്പുകാരും മന്ത്രവാദികളും മതപ്രമാണികളും മറ്റും ജീവിക്കുന്നതും തഴച്ചു വളരുന്നതും തൊഴിൽ ചെയ്ത് മൂല്യവർധന ഉണ്ടാക്കുന്ന ഭൂരിപക്ഷം പേരുടെ മിച്ച ഊർജം ചൂഷണം ചെയ്താണ് പുരോഹിതന്മാർ ഒരു മൂല്യവും അവർ ആഡ് ചെയ്യുന്നില്ല സമൂഹത്തിലേക്ക് അവർ മറ്റുള്ളവരെ പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ പറയുന്ന പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ അസുഖങ്ങൾ വരും വലിയ നിർഭാഗ്യം വരും അല്ലെങ്കിൽ നിങ്ങൾ അവസാനം നരകത്തിൽ പോകും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവരെ അവരുടെ അവരുടെ ഉണ്ടാക്കുന്ന പൈസ പണം കൈക്കലാക്കിയാണ് ഇവർ ചെയ്യുന്നത് വൈദികർ ചെയ്യുന്നത് അധ്വാനമാണ് തൊഴിൽ എന്ന വരട്ടുവാദത്തിന് ഒരു മറുചോദ്യമുണ്ട് ഇപ്പം തടിക്കടയിൽ അവിടെ ആരാണ് കൂടുതൽ തൊഴിലുന്നത് ആനയാണോ പാപ്പാനാണോ ആനയാണ് കൂടുതൽ അധ്വാനിക്കുന്നത് എന്നതിൽ ഒരു സംശയമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ മസിൽ തന്നെയാണ് അവിടെ മുഴുവൻ നിൽക്കുന്നത് എന്നാൽ പാപ്പാൻ്റെ ബുദ്ധിയില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല അപ്പം ആനയെ തന്നെ അഴിച്ചുവിട്ടിട്ട് അത് തടിയൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ ഇത് നിശംശയം പറയാം അവിടെ മൂല്യവർധന ഉണ്ടാക്കുന്നത് പാപ്പാൻ്റെ ബുദ്ധിയാണ് അല്ലാതെ ആനയുടെ ഇതല്ല അധ്വാനമല്ല നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മുടെ കാലുകളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് നമ്മുടെ കൈകളാണ് അതുകൊണ്ട് തന്നെ ആവാം അതുകൊണ്ട് തന്നെ നമ്മൾ കൈത്തൊഴിൽ ഹാൻഡിക്രാഫ്റ്റ് മാനുവൽ ലേബർ ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെ ഉണ്ടായത് ഊർജം എന്നാൽ തൊഴിൽ ചെയ്യുവാനുള്ള ശേഷി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന എന്നത് നമ്മളുടെ കാലുകളായിരിക്കണം പക്ഷേ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നത് ശാസ്ത്രജ്ഞൻ പറഞ്ഞത് കൈകളെക്കാളും കാലുകളെക്കാളും ഊർജം വലിച്ചെടുക്കുന്നത് പ്രത്യക്ഷത്തിൽ ഒരധ്വാനം ചെയ്യാത്ത നമ്മുടെ മസ്തിഷ്കമാണ് അതായത് തലച്ചോറാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഈ പ്രതിഭാസത്തെയാണ് മാനവ വിഭവം എന്ന് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് നമ്മൾ ഓമന പേര് വിളിക്കുന്നത് തലി തലച്ചോറിൽ അധിഷ്ഠിതമായ ഈ മാനവ വിഭവത്തെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂല്യ വർധന ഉണ്ടാക്കുന്ന ഘടകം അതുകൊണ്ട് തന്നെയാണ് മാനവ വിഭവങ്ങളാൽ സമ്പന്നമായ ജപ്പാൻ പോലുള്ള സമൂഹങ്ങൾ കൂടുതൽ ആളോഹരി മൂല്യവർദ്ധനം നടത്തുന്നതും അതിലൂടെ ഉന്നത നിലവാരമുള്ള ജീവിതം സ്വയത്തമാക്കുന്നതും ഒരു സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് പ്രാഥമ്യം പ്രാഥമ്യം കൊടുക്കേണ്ടത് മാനവ വിഭവങ്ങൾക്കാണ് പക്ഷേ എന്ന് പറയട്ടെ അധ്വാനത്തിൻ്റെ പേര് പറഞ്ഞ് പൊതുജനത്തെ കൊള്ളയടിക്കുന്ന മുഷ്കന്മാരാണ് നമ്മുടെ രാഷ്ട്രഗതി തന്നെ നിർണ്ണയിക്കുന്നത് ഇത് ദിവസവും എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കാലുകളോ മേലുവിരിച്ച അയൽവക്കത്തെ സ്ത്രീയോ തീരുമാനിക്കുന്നത് പോലെ അത്യാപൽക്കരമാണ് തൊഴിലും അധ്വാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഗതി കീഴോട്ടായിരിക്കും ഇനിയിപ്പോൾ എന്താണ് മൂല്യം എന്താണ് മൂല്യവർധന മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ താജ്മഹലിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ളിടത്തൊക്കെ പോയാൽ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കാനായിട്ടൊരു ഇടമുണ്ട് അത് അവർ ടോക്കൺ തരും ആ ടോക്കൺ ഷൂവിലിടണം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ ടോക്കൺ നമുക്ക് കിട്ടും ഷൂ നമുക്ക് തിരിച്ചു അല്ലെങ്കിൽ ചെരുപ്പ് നമുക്ക് കിട്ടും കൊട ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയുള്ള പരിപാടിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച പഴയ ചെരുപ്പിനൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ മൂല്യമൊന്നുമില്ല ഇപ്പോൾ ഈ അതുപോലെ തന്നെ പണ്ട് കുട ഉണങ്ങാനിട്ടിരിക്കുന്ന തുണി മുതലായ മോഷണം പോവുക പതിവായിരുന്നു ഇന്നിപ്പോൾ അതൊന്നും അത്രയ്ക്കില്ല എന്തുകൊണ്ടെന്നാൽ അവയ്ക്കൊന്നും പണ്ട് കാലത്തെ മൂല്യമില്ല പിന്നെ വല്ല പുതിയ ചെരുപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുന്നുണ്ടാവും അപ്പോൾ ഈ മൂല്യം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ എൻ്റെ പിതാവിൻ്റെ മാസ ശമ്പളം ഏതാണ്ട് ഇരുപത് രൂപയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഒരു റിസ്റ്റ് വാച്ചിന് ഉള്ള വില മുന്നൂറിലധികം രൂപ വരും അതായത് ഏകദേശം നല്ല ഒരു വില മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് അതായത് എൻ്റെ ഒരു പിതാവ് ഒരു പതിനഞ്ച് മാസത്തോളം ജോലി ചെയ്താലേ ഒരു ഇതിനുള്ള വാച്ച് വാങ്ങിക്കാനുള്ള ശമ്പളം കിട്ടുള്ളൂ പക്ഷേ കിട്ടുന്ന ശമ്പളം കൊണ്ട് വാച്ച് വാങ്ങിക്കാൻ പോയ വീട് പ്രശ്നമാവും അപ്പോൾ ഒരു ശരിക്കൊരു വീട് വാങ്ങിക്കണമെങ്കിൽ ആ ഒരു വാച്ച് വാങ്ങിക്കണമെങ്കിൽ മൂന്നാലഞ്ച് കൊല്ലമെങ്കിലും നാലഞ്ച് അല്ല ചിലപ്പോൾ പത്ത് കൊല്ലമൊക്കെ വർക്ക് ചെയ്താലേ തൊഴിലിന് പോയാലേ ഒരു വാച്ച് വാങ്ങിക്കാനുള്ള പണം കിട്ടുമായിരുന്നുള്ളൂ ആ കാലത്ത് നാലഞ്ച് ദിവസത്തെ കൂലി വേണമായിരുന്നു ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു കുട വാങ്ങിക്കാൻ ഇന്ന് സ്ഥിതി ആകെ മാറിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ദിവസത്തെ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ വാങ്ങിക്കാം അതുപോലെ ഒരു കുട വാങ്ങിക്കാം ഒരു ഷൂ വാങ്ങി അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങിക്കാം അത്ര അധികം നമ്മുടെ ചെരുപ്പ് ഷൂ വാങ്ങിക്കാനായിട്ട് അത് പറ്റില്ല എന്ന് തോന്നുന്നു എന്നാൽ ചെരുപ്പ് വാങ്ങിക്കാം പുതിയ ചെരുപ്പ് തന്നെ വാങ്ങിക്കാം ഒരു എണ്ണൂറ് ആയിരം രൂപ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പം പഴയ ചെരുപ്പുകൾക്ക് പണ്ടത്തെ പോലെ ഒരു മൂല്യമില്ല അതുകൊണ്ട് ആരും കട്ടണ്ടു പോകുന്നുമില്ല പിന്നെ അധ്വാനം തൊഴിൽ മൂല്യവർധനം മുതലായ സാമ്പത്തിക ആശയങ്ങളെയും തത്വങ്ങളെയും പറ്റിയ വലിയ ഗ്രാഹ്യമില്ലാത്ത ഗ്രാഹ്യമില്ലാത്തവരെ സാമ്പത്തിക നിരക്ഷരർ എന്ന് പറയാം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം കുടുംബത്തിൽ അധ്വാനിക്കുന്നതുകൊണ്ട് അവർക്കും പുരുഷന്മാർക്ക് കിട്ടുന്ന വേദന വേണമെന്ന വാദവും സാമ്പത്തിക നിര നിരക്ഷരതയിൽ അധിഷ്ഠിതമാണ് വീട്ടമ്മമാർ കൂടുതൽ സമയം അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവുന്നതല്ല പക്ഷേ എല്ലാ ജീവികളിലും ചെയ്യുന്ന ആ അധ്വാനത്തെ വേദനാർഹമായ ഒരു തൊഴിലായി ചിത്രീകരിക്കുന്നത് സ്ത്രീത്വത്തോടും മാതൃത്വത്തോടും കാണിക്കുന്ന അപമാനമെന്ന് പറയാനാകും മനുഷ്യരെല്ലാ ഏത് മൃഗമെടുത്താലും സ്ത്രീകൾക്ക് തന്നെ കുട്ടികളെ അല്ലെങ്കിൽ വീട് നോക്കേണ്ട കുടുംബം നോക്കേണ്ട കുടുംബം ചിലതിലൊക്കെ ഇപ്പോൾ ഉദാഹരണം സിംഹം അവർ കൂട്ടമായിട്ട് മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്നവരാണ് അവിടെ എന്താണ് ചെയ്യുന്നത് പെൺസിംഹങ്ങളാണ് ഇരയെ ഓടിച്ചിട്ട് പിടിക്കുന്നതെല്ലാം പക്ഷെ അവസാനം തിന്നത് മുഴുവൻ ആണായിരിക്കും ആദ്യം തന്നെ വന്ന അതുമേലെ അവകാശം സ്ഥാപിക്കുന്നത് ആണായിരിക്കും അത് ഏറെക്കുറെ മിക്കവാറും മനുഷ്യ സമൂഹങ്ങളിൽ അതൊക്കെ തന്നെയാണ് നാച്ചുറലായിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ കുറേ കൂടി പരിഷ്കൃതമായപ്പോൾ സ്ത്രീയും പുരുഷനും ഏതാണ്ടൊക്കെ സമത്വം വരുമെന്നല്ലാതെ ഈ സ്ത്രീയാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ സ്ത്രീയാണ് ഏറ്റവും അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ കഴമ്പില്ല എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ഓരോ സാധനവും എത്തിക്കേണ്ടത് മിക്കവാറും പുരുഷന്മാർ തന്നെയാണ് ഭക്ഷണമായിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ വെള്ളമായിക്കോട്ടെ കത്തിക്കാനുള്ള പിന്നെ മറ്റേ അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള മിക്സി കത്തി സ്റ്റവ് പിന്നെ വിളമ്പാനുള്ള പ്ലേറ്റുകൾ സ്പൂൺ എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും മിക്കവാറും ഇപ്പോൾ വീട്ടിലെത്തിക്കുന്നത് പുരുഷന്മാരുടെ അധ്വാനത്തിൽ കൂടിയാണ് അപ്പോൾ ശരിക്കും മൂല്യം പുരുഷന്മാരുടെ അധ്വാനത്തിനാണ് അല്ലാതെ ദിവസവും ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്നു പുരുഷന്മാർ അഞ്ച് മണിക്കൂറേ പ്രവർത്തിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അവകാശം വേണമെന്ന് പറയുന്നത് ഏകദേശം കൂലിപ്പണിക്കാരൻ മാനേജറിൻ്റെ ശമ്പളം വേണം എന്ന് പറയുന്നതിന് തുല്യമാണ് സ്ത്രീകൾക്ക് അത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അധ്വാനമാണ് അല്ലെങ്കിൽ തൊഴിലാണ് കുട്ടികളെ കുടുംബത്തെ സംരക്ഷിക്കാൻ അതിൻ്റെ പേരിൽ കണക്ക് പറയുന്നത് ഒരു കാര്യവുമില്ല ഇനി അധ്വാനവും തമ്മിൽ തൊഴിലും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മുഖ്യ ഘടകം വേതനമാണെന്ന് പറയാം ഒരു കൽപ്പണിക്കാരൻ കെട്ടിടം പണിയിക്കുന്ന എഞ്ചിനീയർക്കാർ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട് എന്നാൽ സംശയം വലിയ ഭാരം ചുമക്കണം ഇതൊക്കെ എടുത്ത് മുകളിൽ വെച്ച് സിമെന്റ് തേച്ച് എല്ലാം ചെയ്യും വളരെ ഭാരമുള്ള ജോലി തന്നെയാണ് ഒരു കൽപ്പണിക്കാരൻ്റെത് പക്ഷേ തൊഴിലിൻ്റെ കാര്യം വരുമ്പോൾ ഒരു എഞ്ചിനീയർക്ക് കൽപ്പണിക്കാരേക്കാൾ കൂടുതൽ വേതനം ലഭിക്കുന്നത് കൊണ്ട് ഒരു എഞ്ചിനീയർ ഒരു കൽപ്പണിക്കാരനേക്കാൾ കൂടുതൽ മൂല്യമുള്ള തൊഴിൽ ചെയ്യുന്നു എന്ന് അനുമാനിക്കാം അതായത് ചെയ്യുന്ന തൊഴിലിൻ്റെ മൂല്യമാണ് അധ്വാനവും തൊഴിലും തമ്മിലുള്ള വേർതിരിവുകൾ നിശ്ചയിക്കുന്നത് അധ്വാനം തൊഴിലും തമ്മിലുള്ള അന്തർ പ്രകടമാക്കി തുടങ്ങിയത് വ്യവസായങ്ങൾ രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ കൃഷി ഒരു കൃഷി ബാധിക്കുമ്പോൾ വ്യവസായങ്ങൾ വരുന്നതിന് നമ്മളെല്ലാം കൃഷിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത് അപ്പോൾ കൃഷിയിലുള്ള പല പണികളും കിളക്കല് വെട്ടല് കുത്തല് ഇതെല്ലാം തന്നെ അധ്വാനം തന്നെയാണ് അത് മിക്കവാറും ആർക്കും ചെയ്യാം അതുകൊണ്ട് കുറച്ച് ആരോഗ്യമുള്ള ആർക്കും ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് പണ്ട് ഈ ബുദ്ധിപരമായ തൊഴിലിന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല പകരം അന്ന് സ്ലേവ് അതായത് അടിമകളെ ഉപയോഗിക്കുകയായിരുന്നു എന്താണ് അടിമകളുടെ അധ്വാനം മതി അവരുടെ തലച്ചോറ് നമുക്ക് വേണ്ട അവരുടെ ഈ തൊഴിൽ വേണ്ട അധ്വാനം മതി എന്നായിരുന്നു കൃഷി യുഗത്തിലെ ഏർപ്പാട് പക്ഷേ ഇന്ന് വ്യവസായ യുഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം വേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടി എന്തെന്നാ പറയുക സ്റ്റാൻഡേർഡ് വേണ്ടാത്ത ജോലികൾ വരുന്നു ഉദാഹരണത്തിന് കണക്കെഴുത്തുകൾ വേണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഓരോരോ യന്ത്രങ്ങൾ വർക്ക് ചെയ്യാനുള്ള അവരുടെയൊക്കെ കാറ്റലോഗ് ഉണ്ടാകും അതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ആൾക്കാർ വേണം അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അറിയാം ഈ ആളുകൾക്ക് വിദ്യാഭ്യാസമായാൽ പിന്നെ അവരെ അടിമകളെ പോലെ അവരോട് പെരുമാറാൻ പറ്റില്ല അത് അങ്ങനെ പെരുമാറിയാൽ അതിൻ്റെ നഷ്ടം അതിൻ്റെ ഉടമയ്ക്ക് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു അടിമ അടിമക്കച്ചവടം അല്ലെങ്കിൽ അടിമ വ്യവസ്ഥയും അല്ലെങ്കിൽ ജാതി ഒക്കെ പുറത്തേക്ക് ഇല്ലാതാകാനുള്ള മുഖ്യ കാരണം വ്യവസായവൽക്കരണമാണ് വ്യവസായത്തിൽ നമുക്ക് അടിമകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കീഴ്ജാതിക്കാരെന്ന് പറയുന്ന ആളുകളെ ചവിട്ടിത്താഴ്ത്തി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഡെമോക്രസി എന്ന ഒരു നമ്മുടെ ഒരു വ്യവസ്ഥ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് അല്ല വിദ്യാഭ്യാസമുള്ള തൊഴിലാളികൾ വേണം അവരെ ചാട്ടവാറ കൊണ്ട് പണിയെടുപ്പിക്കാനൊക്കില്ല അതുകൊണ്ട് അവർക്ക് കുറേ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തു കൊടുത്തു കൊടുത്തു ഇപ്പോൾ എല്ലാവരും നല്ല ജനാധിപത്യത്തിലൂടെയാണ് കഴിയുന്നത് അത് തന്നെയല്ല ഇങ്ങനെ സ്വന്തം ഇതുകൊണ്ട് കഴിയുമ്പോൾ കൂടുതൽ എന്താണ് വാല്യൂ അഡീഷൻ ഉണ്ടാകുന്നുണ്ട് മൂല്യവർധന ഉണ്ടാകുന്നുണ്ട് അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ സ്വന്തം ഇഷ്ടത്തിനും സന്തോഷത്തോടും ചെയ്യുമ്പോൾ മൂല്യവർധന കൂടുന്നുണ്ട് അതേസമയം കൃഷിയിടങ്ങളിൽ അടിമകളെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് അവർ ഇഷ്ടത്തോടെ വർക്ക് ചെയ്താലും ഇഷ്ടമില്ലാതെ വർക്ക് ചെയ്താലും കുറേയെങ്കിലുമൊക്കെ വർക്ക് കിട്ടും അപ്പോൾ അതിൽ വലിയ മൂല്യവർദ്ധിത എന്ന വർധനയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസത്തിന് ഒന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ല പുതിയ തൊഴിലുകൾ ദൃശ്യം പക്ഷേ മനുഷ്യരാശിയിലെ നല്ലൊരു ഭാഗം ഇന്നും തൊഴിലും അധ്വാനവും തമ്മിലുള്ള ഈ അന്തരം മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് പരിതാപകരം കാൾ മാക്സിന്റെ പാണ്ഡിത്യം നിഷേധിക്കാവുന്നതല്ല പക്ഷേ അദ്ദേഹം തന്റെ ആശയങ്ങൾക്ക് രൂപം കൊടുക്കാൻ തുടങ്ങിയത് അധ്വാനവും തൊഴിലും തമ്മിലുള്ള അന്തരം വ്യക്തമായി മനസ്സിലാക്കാതിരുന്ന വ്യവസായ യുഗത്തിന്റെ ആദ്യഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക നിരക്ഷരതയും മതസമാധാന സമാനമായ കടുംപിടുത്തവും അതായത് ഡോക്മാറ്റിക് ഒരു ഔട്ട്ലുക്ക് ആയിരുന്നു പുള്ളിയുടെ അത് ഞാൻ പറയുന്നത് മുഴുവനും ശരി എന്നുള്ള ആ ഇതും കടുംപിടുത്തവും ലോകത്തിൽ വെച്ച വൻ നാശനഷ്ടങ്ങൾ ഭീമമാണ് കമ്മ്യൂണിസത്തിൻ്റെ ഈ സാമ്പത്തിക നിരക്ഷരതയെ തുടർന്നാണ് സ്റ്റാലിൻ മാവോ പോൾപോട്ട് കാസ്ട്രോ ക്യൂ മുതലായ ഏകാധിപതികൾ ദശലക്ഷക്കണക്കിന് ഈ തൊഴിൽ ചെയ്യുന്ന അതായത് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന തലച്ചോറുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ അവരെ തടങ്കലിലാക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തു അതായത് അവരുടെ അന്നത്തെ അഭിപ്രായം തൊഴിൽ എന്ന് പറഞ്ഞാൽ പേശി അധിഷ്ഠിതമാണ് അല്ലാതെ തലച്ചോറ് കൊണ്ട് പണിയുന്നവർ അവർ ഇത്തിക്കണികളാണ് അതുകൊണ്ട് അവർ കൊന്നെടുക്കുക അത് ഡോക്ടർമാർ നമ്മൾ പോൾപോട്ട് എൻ്റെ കമ്പോഡിയയിൽ പോയി കാണാൻ ആയിരക്കണക്കിന് തലച്ചോ തലയോട്ടികളാണ് അത് എഞ്ചിനീയർമാർ ഡോക്ടർമാർ ടീച്ചേഴ്സ് ഇങ്ങനെ നല്ല മാനേജർമാർ ഇവരെയൊക്കെ കൊന്നൊടുക്കി ഇപ്പോഴും അതിൽ നിന്ന് അവർ കമ്പോഡിയ മോചിതമായിട്ടില്ല ഇപ്പോഴും അതിൻ്റെ കേട് അതായത് ആരും ഇപ്പോൾ വിദ്യാഭ്യാസം കയറി വന്നിട്ടുണ്ട് എന്നാലും ആ പോയ ആൾക്കാരെ ഇപ്പോഴും എന്തെന്നാണ് പറയുന്നത് മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്ര വലിയ ഒരു ഈ നഷ്ടമാണ് കംബോഡിയക്ക് ഈ ഇതില്ലായ്മ കൊണ്ട് അതായത് വിവരമില്ലായ്മ കൊണ്ടുണ്ടായത് അതായത് തൊഴിൽ എന്ന് പറഞ്ഞാൽ മാംസപേശികൾ കൊണ്ടുള്ള അധ്വാനം മാത്രമാണെന്നുള്ള ആ ധാരണ അവർ ബ്രെയിൻ പവറിന് അല്ലെങ്കിൽ ബ്രെയിൻ അധിഷ്ഠിതമായ തൊഴിലുകൾക്ക് ഒരു പ്രാധാന്യവും കൊടുത്തില്ല തൊഴിലും അധ്വാനവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ ഇവരുടെ ഈ സാമ്പത്തിക നിരക്ഷരതയെ നിരക്ഷരയാണ് അവരെ ഈ കൊടും ക്രൂരതകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇങ്ങനെ വിദഗ്ധ തൊഴിലാളികൾ ഉന്മൂലനം ചെയ്തുകൊണ്ടുണ്ടായ ആഘാതത്തിൽ നിന്നും ചൈന ഒഴിച്ചുള്ള മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇനിയും ഇനിയും കരകയറിയിട്ടില്ല മാനവ സമൂഹങ്ങൾ ശാസ്ത്രത്തിൽ നിരക്ഷരായിരുന്നു തൽഫലമായി അവർ ഭൂമി പറഞ്ഞതാണെന്നും സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നും മറ്റും തലമുറകളായി തന്നെ വിശ്വസിച്ചു കൊന്നു ഇന്നും സമൂഹത്തിൽ വൻ ഭൂരിപക്ഷം ശാസ്ത്ര വിഷയങ്ങളിൽ നിരക്ഷരാണ് പക്ഷേ ഒരു ന്യൂനപക്ഷം ശാസ്ത്രജ്ഞരെ കൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ശാസ്ത്ര നിരക്ഷരതയ്ക്ക് പരിഹാരം കാണാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ തന്നെ ഒരു പത്ത് ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ തന്നെ നൂറ് ജനങ്ങൾക്ക് അത് മതി അത്ര അവർക്ക് ബാക്കി തൊണ്ണൂറ് പേർക്കും വലിയ സാക്ഷരത അതായത് ശാസ്ത്ര ആവാഹ ശാസ്ത്രത്തെപ്പറ്റി വലിയ പിടിയില്ലെങ്കിലും സമൂഹം മുന്നോട്ട് പോയിക്കോളും പക്ഷെ സാമ്പത്തിക നിരക്ഷര നിരക്ഷരത അല്ലെങ്കിൽ തെറ്റായ സാമ്പത്തിക അറിവുകൾ സമൂഹത്തിലുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഭയാനകമാകും ഇതാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളിലെ പിന്നിലുള്ള ചാലശക്തികൾ സാമ്പത്തിക അധിഷ്ഠിതമായിരുന്നു എന്ന് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിലും സാമ്പത്തിക പ്രതിഭാസങ്ങളെ കാണാം ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളവരുടെയൊക്കെ പണം അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്താൽ എല്ലാവരും പണക്കാരാകുമെന്ന് പക്ഷേ അതിന് വേറൊരു ഓൾട്ടർ വേറൊരു വശം കൂടി ഉണ്ട് എന്നുള്ള കാര്യം അവർ ചിന്തിച്ചില്ല അതായത് എല്ലാ വലിയക്കാരുടെ സ്വത്ത് അല്ല ഒരാളുടെ നിന്ന് പിടിച്ചെടുത്ത് ആയിരം പേർക്ക് വിത വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ടുള്ള വർധനയൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങിച്ച് ആയിരം പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ ആകെ നൂറ് രൂപയെ അല്ലെങ്കിൽ ആയിരം രൂപയെ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ വലിയ കാര്യമില്ല ഈ നൂറ് രൂപ ആയിരം രൂപ കയ്യിൽ വെച്ചുകൊണ്ട് അപ്പം ചില കാര്യങ്ങളിൽ ഈ ഈ concentration of wealth is also absolutely necessary അത് കുറച്ച് പേരുടെയെങ്കിലും കയ്യിൽ കൂടുതൽ പണം ഉണ്ടെങ്കിൽ വികസനം സാധ്യമാകും അതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാർ അവരുടെ കയ്യിൽ കണ്ടമാനം പണമുണ്ടായിരുന്നു സ്വത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ താജ്മഹൽ പണിയാൻ പറ്റിയത് അല്ലെങ്കിൽ പിരമിഡ്സ് പണിയാൻ പറ്റിയത് അതുകൊണ്ട് ശാസ്ത്രം മുന്നോട്ട് പോയി പക്ഷേ ആളുകൾ വളരെ ബുദ്ധിമുട്ടി എന്നുള്ളത് വേറെ കാര്യം അതായത് സാധുക്കളുടെ പണം നികുതിയിൽ കൂടെയും മറ്റും ആവാഹിച്ചാണ് അവർ ഇതൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ സാധുക്കൾ സഫർ ചെയ്തു പക്ഷേ മൊത്തമായി പറഞ്ഞാൽ സൊസൈറ്റിക്ക് അതുകൊണ്ട് മെച്ചമുണ്ടായിരുന്നു അധികം സാങ്കേതിക വിദ്യകൾ അതുകൊണ്ടാണ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞത് എന്നിട്ട് ഞാൻ ഇത് ഈ അതായത് വെൽത്ത് കോൺസെൻട്രേഷൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു സോഷ്യൽ ഒരു ഇത് വരണം അതായത് സെറ്റപ്പ് തന്നെ വരണം കുറേയെങ്കിലുമൊക്കെ ഒരു വിതരണം വേണം അതായത് മൂല്യ വിതരണം അല്ലെങ്കിൽ വെൽത്ത് അതായത് സമ്പത്തിൻ്റെ വിതരണം കുറേയൊക്കെ ഈക്വലാക്കണം എന്നാൽ മൊത്തം അബ്സല്യൂട്ട്ലി ഈക്വലാക്കിയാൽ ആർക്കും അതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാവുക എല്ലാവരും ഒരേപോലെ പാവപ്പെട്ടവരാകും അല്ലാതെ എല്ലാവരും ഒരേപോലെ പണക്കാരമാ പണക്കാരാകുമായിരുന്നു എന്ന കമ്മ്യൂണിസത്തിൻ്റെ ആ സങ്കല്പം തീർത്തും തെറ്റാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക നിരക്ഷരത ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നിരക്ഷരത മാറ്റിയെടുക്കാൻ മനുഷ്യരുടെ നിരക്ഷരത മാറ്റിയെടുക്കാൻ സാക്ഷരത യജ്ഞങ്ങൾ കൊണ്ട് നടക്കണം വായിക്കാൻ എഴുതാനും വായിക്കാനും അറിയാത്തവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു നല്ല കാര്യം പക്ഷെ അതുപോലെ തന്നെ പ്രയോജന വളരെ പ്രാധാന്യമുള്ള ചിലപ്പോൾ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് സാമ്പത്തിക സാക്ഷരത അതായത് എങ്ങനെ മൂല്യവർദ്ധന എന്താണ് അധ്വാനം എന്താണ് തൊഴിൽ എന്താണ് എങ്ങനെയാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക വശങ്ങൾ എങ്ങനെ ഈ സാമ്പത്തിക സാക്ഷരതയുടെ പ്രാധാന്യത്തെ പറ്റിയേ ഞാനിവിടെ പറഞ്ഞത് ഇത്രയും സമയത്ത് എന്നെ കേട്ടിരുന്നതിന് നന്ദി എൻ്റെ മറ്റുള്ള വീഡിയോകളും കാണുക സഹകരിക്കുക